വായിച്ച അപ്പോസ്തോല പ്രവൃത്തികൾ ഇരുപത്തിയേഴാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം പറഞ്ഞ് വേഗത്തിൽ വായിക്കണം Acts chapter twenty seven verse twenty two എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടെ ഇരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു കപ്പലിനല്ലാതെ നിങ്ങളെ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല എൻ്റെ ഉട്ടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്ന് പൗലോസെ ഭയപ്പെടരുത് നീ കൈസരുടെ മുൻപിൽ നിൽക്കേണ്ടതാകുന്നു നിന്നോടുകൂടെ യാത്ര ചെയ്തവരെ ഒക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ അപ്പോസ്തോല പ്രവൃത്തി ഇരുപത്തിയേഴാം അധ്യായത്തിലൂടെ മെസ്സേജ് കേൾക്കാത്ത ആരും ഇവിടെ ഇരിക്കത്തില്ല ആരുമില്ല എല്ലാവരും മെസ്സേജ് കേട്ടു ഈ അധ്യായത്തിലൂടെ ദൈവവചനം പ്രസംഗിച്ച അഭിഷക്തന്മാർ ഇവിടെ ഇരിപ്പുണ്ട് നിരന്തരമായി നാം കേൾക്കുന്നു എനിക്ക് അതല്ല നിങ്ങളോട് പറയാനുള്ളത് ഇവിടെ ഒരു കാര്യം മാത്രം നിങ്ങൾ ഗ്രഹിക്കുക ഐ മീൻ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി ഒരു ദൂത് പറയുക അത്രേ മാത്രം ഏറ്റെടുത്താൽ മതി ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി പ്രതിസന്ധിക്ക് നടുവിൽ ഐ മീൻ പ്രശ്നത്തിന്റെ നടുവിൽ ഐ മീൻ തകരുന്ന കപ്പലിന്റെ നടുവിൽ ദൂതൻ ഇറക്കിയിട്ട് പറയാ ഭയപ്പെടേണ്ട ഐ മീൻ കപ്പലിനല്ലാതെ നിങ്ങളുടെ ആരുടെയും ജീവന് ഹാനി വരത്തില്ല മാത്രമല്ല ഈ ജനത്തെ ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുക അതിന്റെ മുന്നിലേക്കുള്ള ഭാഗത്തേക്ക് ഞാൻ ഐ മീൻ ദൂത് പറഞ്ഞതും ഈശാനമൂലൻ അടിച്ചതും അവരുടെ ആശ നശിച്ചു പോയതും അവർ ഭക്ഷണം കഴിക്കാതിരിക്കുന്നതും ഇതൊന്നുമല്ല വിഷയം വിഷയം ഇത്രയേ ഉള്ളൂ ഒരു ദൂത് പൗലോസ് കേട്ടു ഐ മീൻ ദൂത് ഇത്രയേ ഉള്ളൂ കപ്പൽ തകരും പക്ഷെ ഒരാളുടെ പോലും ജീവൻ എന്ത് വരത്തില്ല ഉറക്കെ പറഞ്ഞേ ഹാനി വരത്തില്ല ഇത്രയും പേരെ നിന്റെ കയ്യിൽ തരും ദൂത് അവിടെ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ആലോചന നിൽക്കുമ്പോൾ ദൂതൻ ഇറങ്ങി പറഞ്ഞ വാക്തത്വം ചെവിയിൽ നിൽക്കുമ്പോൾ ഐ മീൻ അതിന്റെ നാൽപ്പത്തി രണ്ടാമത്തെ വാക്യം വായിച്ചേ തടവുകാരിൽ ആരും നീന്തി ഓടി പോകാതിരിപ്പാൻ അവരെ കൊല്ലണമെന്ന് പടയാളികൾ ആലോചിച്ചു എന്നോട് ചേർന്ന് വന്നേ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് പകൽ നിന്റെ വാക്തത്വം നടക്കാതിരിക്കാൻ തടസ്സമായി വെല്ലുവിളിക്കുന്ന ചിലതിൻ്റെ ശക്തികളെ തകർക്കുന്ന ഐ മീൻ ഒരു ദൈവ പ്രവൃത്തി ഈ ഹോളിനകത്ത് വെളിപ്പെടാൻ പോകുകയാണ് വിശ്വസിക്കാൻ ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോണം ദൈവത്തിന്റെ ദൂതനിറങ്ങി ദൈവ ശബ്ദം കേട്ട് ഐ മീൻ കപ്പലിനല്ലാതെ ഒരാളുടെ പോലും ജീവന് ഹാനി വരത്തില്ല എന്ന് ഐ മീൻ സ്വർഗത്തിലെ ദൈവം ദൂതനെ അയച്ച് പൗലോസിനോട് പറഞ്ഞെങ്കിൽ ഐ മീൻ അതിൽ നിന്ന് മുഴുവൻ എണ്ണവും രക്ഷ രക്ഷപ്പെടാൻ തുടങ്ങുമ്പോൾ കപ്പൽ തകർന്നു കേട്ടോ ആദ്യത്തെ ദൂത് നടന്നു അമീൻ അമീൻ ശത്രുവിന് നിന്റെ പടകല്ല വിഷയം ശത്രുവിന് നീയാ വിഷയം ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ഐ മീൻ വാക്തത്വം കിടക്കുന്നത് ദൈവശബ്ദം കിടക്കുന്നത് കപ്പൽ തകരും പക്ഷെ ഒരാളുടെ പോലും ജീവൻ എന്ത് വരത്തില്ല ഹാനി വരത്തില്ല മാത്രമല്ല ഇവരെ മുഴുവനും ദൈവം പൗലോസിന്റെ കയ്യിൽ കൊടുക്കുക പൗലോസിന് ദാനമായി ആ വാക്തത്വങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് അത് കൈമാറിക്കൊടുത്ത ദൂതൻ പോയി ആമീൻ അടുത്തത് പടക് തകർന്നു ആമീൻ പടയാളികൾ നീന്തി അക്കരെ കയറി രക്ഷപ്പെടാൻ തുടങ്ങുമ്പോൾ ആമീൻ തടവുകാർ കയറി രക്ഷപ്പെടാൻ തുടങ്ങുമ്പോൾ പടയാളികൾ പറയാ കൊല്ലണം ഹലോ ശ്രദ്ധിക്കണേ ആ വാക്ക് ഈ തടവുകാരെ വീണ്ടും പിടിച്ച് തടവുകാരാക്കണമെന്നല്ല അവർ പറയുന്നത് ഇവരെ എന്ത് ചെയ്യണം ഉറക്കപ്പറ കൊല്ലണം ദൂത് എന്തുവാന്നറിയാമോ ഒരാളുടെ പോലും ജീവൻ എന്ത് വരത്തില്ല ഐ മീൻ നിങ്ങൾ ആ ദൂത് ശ്രദ്ധിച്ച് വായിക്കണം ഒരാളുടെ പോലും ജീവന് ഹാനി വരത്തില്ലെന്ന് പറഞ്ഞപ്പോൾ അവന്റെ കാറിനെ അല്ല പടകിനെ അല്ല അവന്റെ പടകിലെ സാധനത്തെ അല്ല ഒന്നുമല്ല തൊടുന്നത് പിന്നെയോ അവന്റെ ജീവനെ തന്നെ കൊന്നുകളയാൻ ശ്രദ്ധിച്ച് പഠിക്കണേ വചനം ഐ മീൻ ആ ജീവന് ഹാനി വരത്തില്ല എന്ന് പറഞ്ഞ ആ തൂതിനകത്ത് അവരെ കൊന്നു കളയാൻ പടയാളികൾ പ്ലാൻ ഒരുക്കുകയാ ഈ പ്രഭ ഈ പകൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്നു നിന്നോട് പറഞ്ഞ ദൂത് നീ കേട്ടതുപോലെ ആമീൻ ശത്രു കേട്ടിട്ടുണ്ട് എവിടെ ഉയർത്തുമെന്ന് നിന്നോട് ദൈവം പറഞ്ഞോ അവിടെ തന്നെ ഉയർത്തത്തില്ലെന്നും എന്ത് തരുമെന്ന് പറഞ്ഞോ അത് തരത്തിൽ ഇല്ലെന്ന് ഈ പകലും വാദിക്കുമ്പോൾ വചനത്തിനകത്തോട്ട് വെച്ച് ഞാൻ പറയാം ഇല്ല ശത്രുവിന്റെ പദ്ധതി നടക്കത്തില്ല ശത്രുവിന്റെ പ്ലാൻ നടക്കത്തില്ല നിന്നോട് ആലോചന പറഞ്ഞവൻ സർവശക്തനാകയാൽ നല്ല ഈ പകൽ ചില ചിലര് ചില കുടുംബത്തെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുകയാ നിന്നോട് പറഞ്ഞ അതേ ആലോചനയിൽ പിടിച്ച് അത് തരത്തില്ലെന്ന് പറഞ്ഞ് അത് തരത്തില്ലെന്ന് പറഞ്ഞ് അത് നടക്കത്തില്ലെന്ന് പറഞ്ഞ് ആ പേര് തന്ന് പറഞ്ഞ് അതിനെ വാദിച്ച് എന്നേക്കുമായി തകർക്കുവാൻ ശത്രു ഒരു പ്ലാന് ശ്രദ്ധിക്കണേ ഈ പടയാളികൾ ഈ പടകിനകത്തുണ്ടായിരുന്നു പടയാളികൾ എവിടെ ഉണ്ടായിരുന്നു പടകിനകത്തുണ്ട് അമീൻ ഇത്രയും ദിവസം പതിനാലോളം ദിവസം ഇവർ ഭക്ഷണം കഴിച്ചിട്ടില്ല അമീൻ പടയാളികൾ അനങ്ങിയിട്ടില്ല ഈ സാധനങ്ങളെല്ലാം വലിച്ചു കടലിലേക്ക് ഇട്ടു അനങ്ങിയില്ല പക്ഷേ ഇപ്പോൾ പടക് തകർന്നു അവർ മുങ്ങി ചാവാം പ്രതീക്ഷിക്കല്ല അവർ നീന്തി രക്ഷപ്പെടും എന്ന് പറഞ്ഞാൽ ഇവനോട് പറഞ്ഞ വാക്തത്വം നടക്കാൻ പോവാ ഐ മീൻ എല്ലാവരും രക്ഷപ്പെടാൻ പോവാ ഐ മീൻ അപ്പോൾ ഒരുവൻ എഴുന്നേറ്റു പടയാളികൾ എഴുന്നേറ്റു കൊല്ലണം ഞാൻ ഈ രണ്ട് വാക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പരിചയമുള്ള മുഖങ്ങളെ പേരുകളെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഇങ്ങനെ പറഞ്ഞ് ഏതിനാണോ ദൂത് പറഞ്ഞ് അത് തന്നെ തരത്തില്ലെന്ന് അത് തന്നെ നടക്കത്തില്ലെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചു നിൽക്കുന്ന ഒരു വെല്ലുവിളിയുണ്ട് ഇന്ന് പകൽ സഭ ഒരുമിച്ച് കരം ചേർത്തടിച്ച് ആത്മ നിറവിൽ ആരാധിക്കാമെങ്കിൽ ആ കൊന്നുകളയാൻ വെല്ലുവിളിക്കുന്ന ആ പടയാളിയെ എനിക്കറിയില്ല നമ്മൾ നേരത്തെ പ്രാർത്ഥിച്ച വിഷയം കൂടി ഇതിൽ കയറി വരും ശ്രദ്ധിച്ചോണം കൊല്ലാൻ തുടങ്ങുന്നത് പടയാളി ശ്രദ്ധിക്കണേ അവന് ഇരുന്നവനെ കർത്താവ് തൊട്ടു സ്തോത്രം പറഞ്ഞില്ല ഐ മീൻ പടയാളി കൊല്ലാൻ തുടങ്ങിയപ്പോൾ നാൽപ്പത്തി മൂന്നാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നത് ശതാധിപനോ പൗരോസിനെ രക്ഷിപ്പാൻ ഇച്ചിട്ടിട്ട് അവരുടെ താല്പര്യം തടുത്തു നല്ലൊരാമീൻ പറഞ്ഞേ ഇന്ന് പകല് നമ്മൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഐ മീൻ ചിലതിന്റെ പ്ലാനുകളെ തടുക്കുന്ന ചിലത് എഴുന്നേൽക്കുമേ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഐ മീൻ കൊന്നുകളയുവാൻ പടയാളികൾ ശ്രമിക്കുമ്പോൾ അവന്റെ ശ്രമത്തെ തടയാൻ ദൈവം ഒരു ശതാധിപനെ എഴുന്നേറ്റു ഇത് പോരാ ഇത് പോരാ ആത്മാവിൽ കാണുന്നവരാ ഈ വിടുതൽ കണ്ട് പ്രാർത്ഥിച്ച് പടയാളികൾ കൊല്ല പോരാ പോരാ ഇന്ന് പകൽ നിന്റെ കുടുംബത്തിന് നേരെ നിന്റെ തലമുറയ്ക്ക് നേരെ നിന്റെ ബിസിനസ്സിന് നേരെ നിന്റെ ജോലിക്ക് നേരെ നിന്റെ തലമുറയുടെ വിദ്യാഭ്യാസത്തിന് നേരെ നിന്റെ ശുശ്രൂഷയ്ക്ക് നേരെ നിന്റെ സഭയ്ക്ക് നേരെ അമീൻ നിന്റെ മീറ്റിംഗിന് നേരെ അമീൻ ചിലത് എഴുന്നേൽക്കുമ്പോൾ അതിനെ തടയാൻ അതിനെ തടയാൻ ദൈവം ഈ പകൽ ചിലതിനെ എഴുന്നേൽപ്പിക്കുക വിശ്വസിക്കുന്നവർ നന്നായി നന്നായി നന്നായി ഒന്ന് പ്രതികരിച്ചേ ഇന്ന് പകൽ ആത്മാവിൽ തിരിച്ചറിഞ്ഞോ കുഞ്ഞെ നിനക്കെതിരെ നിന്റെ നന്മയ്ക്കെതിരെ ആമീൻ ചിലത് എഴുന്നേൽക്കുമ്പോൾ ചെയ്യരുതെന്ന് പറയാൻ തുടരുതെന്ന് പറയാൻ ഈ ശതാധിപൻ പൗലോസിന്റെ കൂട്ടത്തിലൊന്നും ഉള്ളതല്ല ദൈവം ഒരുവനെ എഴുന്നേൽപ്പിച്ചു ഹമീൻ വിശ്വസിച്ചോ ദൈവം ഒരാളെ അങ്ങ് എഴുന്നേൽപ്പിക്കും ദൈവം ഒരുവനെ അങ്ങ് എഴുന്നേൽപ്പിക്കും ഹമീൻ നിനക്കെതിരെ രേഖ എഴുതുമ്പോൾ തടയാൻ ഒരുവനെ ഹമീൻ നിനക്കെതിരെ ഒരു വാക്ക് പറയുമ്പോൾ തടയാൻ ഒരുവനെ നിനക്ക് നേരെ കരം നീട്ടുമ്പോൾ തടയാൻ ഒരുവനെ നിനക്ക് നേരെ പ്രവർത്തിക്കുമ്പോൾ തടയാൻ ഒരുവനെ വചനം പറയുന്നു ശതാധിപൻ അവനെ തടുത്തു ആത്മാവ് ഇടപെടുകയാ വിശ്വസിക്കുന്നവർ നന്നായി കരമടിച്ച ആ വിടുതലങ്ങ് റിസീവ് ചെയ്താട്ടെ ആമീൻ നിനക്ക് നേരെ കരം നീട്ടുമ്പോൾ അതിനെ തടയാൻ ഒരുവനെ നിൽക്കാം നിനക്ക് നേരെ ചില വാക്ക് പറയുമ്പോൾ അതിനെ തടയാൻ ഒരുവനെ എഴുന്നേൽക്കും നിനക്ക് നേരെ പ്രവർത്തിപ്പാൻ ഒരുവൻ എഴുന്നേൽക്കുമ്പോൾ അവനെ തടയാൻ ഒരുവൻ എഴുന്നേൽക്കും ഇന്ന് പകൽ ആത്മാവിൽ തിരിച്ചറിഞ്ഞോ അമേൻ അവനെ തടയും സ്വർഗം ഒരുവൻ എഴുന്നേൽക്കും അമേൻ നിനക്ക് അനുകൂലമായി പ്രവർത്തിക്കും അമേൻ ശതാധിപൻ എഴുന്നേറ്റു അമേൻ തടഞ്ഞു തടുത്തു അമീൻ പടയാളി കൊല്ലാൻ തുടങ്ങുമ്പോൾ പൗലോസിനെ രക്ഷിക്കാൻ വേണ്ടി ആ ദൂത് നിങ്ങൾ തിരിച്ചറിഞ്ഞോണം ഐ മീൻ ഒരുവന് വേണ്ടി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചെണ്ണത്തിനെ വിടുവിച്ചു സ്വോത്രം പറ ഐ മീൻ ഒരുവന് വേണ്ടി വാക്തത്വം പറഞ്ഞത് നിന്നോട് കൂടെ ഉള്ളത് ഒന്നിൻ്റെയും അവൻ ജീവന് ഹാനി വരാൻ ഞാൻ അനുവദിക്കത്തില്ല ഇരുന്നൂറ്റി എഴുപത്തി ആറ് എണ്ണത്തിന് തരുമെന്ന് പറഞ്ഞെങ്കിൽ ഒരുവനെ ഓർത്ത് ഒരുവനെ ഓർത്ത് പൗലോസിനെ ഓർത്ത് ഒരാൾ സ്തോത്രം പറയണം നിന്നോടുള്ള വാക്തത്വം ഓർത്ത് നിന്റെ കുടുംബം വിടുവിക്കപ്പെടും നിന്നോടുള്ള വാക്തത്വം ഓർത്ത് നിന്റെ സഭ വിടുവിക്കപ്പെടും അമീൻ നിന്നോടുള്ള വാക്തത്വം ഓർത്ത് നിന്റെ സ്ഥാപനം എടുപ്പിക്കപ്പെടുന്നു അമീൻ ഒരുവനോടുള്ള വാക്തത്വം ഓർത്ത് ദൈവം ആ കൂട്ടത്തിലുള്ള മുഴുവൻ എണ്ണത്തെയും പടയാളികൾ കൊന്നുകളയാതെ തടുത്തു കളഞ്ഞെങ്കിൽ ഈ പകൽ ദൈവസഭ ആർപ്പിട്ടാമീ പറഞ്ഞേ എനിക്ക് മനസ്സിലാകുന്ന രീതി തന്നെ നിങ്ങൾക്ക് മനസ്സിലാകണം അമീൻ ഞാൻ പ്രസംഗിക്കുന്ന ആത്മാവിൽ തന്നെ നിങ്ങൾ അതേ ആത്മാവിൽ റിസീവ് ചെയ്യണം അമീൻ പൗൽ അങ്ങനെ എഴുതിയേക്കുന്നത് അമീൻ ശതാധിപനെ പൗലോസിനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചിട്ട് അമീൻ ഒരുവനെ രക്ഷിക്കാനാണെങ്കിൽ അമീൻ പൗലോസിനെ മാത്രം കൊല്ലരുതെന്ന് പറഞ്ഞ പോലെ അമീൻ അതിനെ ഞാൻ പറഞ്ഞ നല്ല അമീൻ പറയണം പൗലോസിനെ മാത്രം രക്ഷിച്ചാൽ മതി പക്ഷേ വാക്തത്വം മുഴുവനായതുകൊണ്ട് വാക്തത്വം മുഴുവനായതുകൊണ്ട് അതിന് നീ ആമീൻ പറ പൗലോസിനെ മാത്രം രക്ഷിച്ചാൽ മതി പക്ഷേ ഒന്നിനെ പോലും തൊടാതിരിക്കത്തക്ക നിലയിൽ അവൻ അവരെ തടുക്കുന്ന ഒരു ദൈവശക്തി ശമനപരതരകത്തന റകക്ഷന റകൽ ഖന ആമേ ഞാൻ പറഞ്ഞല്ലോ മീറ്റിംഗ് കർത്താവ് കൊണ്ടുപോക്കോളും നിങ്ങളോട് ആത്മാവ് എങ്ങനെ ഇടപെടുന്നു അത് റിസീവ് ചെയ്തോണം ഇതിനകത്ത് വിമർശിക്കുന്നവരും സംശയിക്കുന്നവരും ഉണ്ടാകരുത് ആമീൻ ഇത് എഴുതി വെക്കുന്ന മെസ്സേജ് അല്ല ഈ പകൽ റിസീവ് ചെയ്തിട്ട് അത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റെടുത്തോ തിരിച്ചു നീ വീട്ടിൽ ചെല്ലുമ്പോൾ നിനക്ക് അനുകൂലമായ ചില വിധികൾ ഉണ്ടാകും നിനക്കെതിരെ സംസാരിച്ചവർ നിനക്ക് അനുകൂലമായി സംസാരിക്കും നിനക്കെതിരെ എഴുതിയ രേഖകൾ നിനക്ക് അനുകൂലമായി മാറും നിനക്കെതിരെ പ്രവർത്തിച്ചവർ നിനക്ക് അനുകൂലമായി ഉണ്ടാകും കാര്യം നിന്നോട് പറഞ്ഞ വാക്തത്വങ്ങൾ നിന്നോട് ഇടപെട്ട സർവശക്തൻ അവൻ ചിലതിനെ തടുത്തിട്ടുണ്ട് ഞാൻ ഈ വചനം സെക്കൻഡ് സാറ്റർഡേ മീറ്റിങ്ങിലാണ് പ്രസംഗിക്കുന്നത് പക്ഷെ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ നിറകണ്ണുകളോട് ഏറ്റെടുത്ത് സ്വർഗം എന്നോട് പറഞ്ഞു മോനെ ആമീൻ പ്രാർത്ഥനാ സംഗമത്തോടും നിന്നോടും കുടുംബത്തോടും സഭയോടും ആമീൻ ഈ പ്രെയർ കോൺഫറൻസിനോടും പറഞ്ഞിരിക്കുന്ന ചില വാക്തത്വങ്ങളെ ഈ മുഴുവനായി ഇല്ലാതാക്കാൻ ഒരു കരമുയർന്നാൽ അതിനെ തടുക്കാൻ എൻ്റെ കരം ഞാൻ എഴുന്നേൽപ്പിക്കും ഇന്ന് പകൽ ഇത് ഈ വചനം ഞാൻ കേട്ടപ്പോൾ ഈ വാക്തത്വം ഞാൻ കേട്ടപ്പോൾ എൻ്റെ പ്രാർത്ഥനാ മുറികളിൽ ഞാൻ നിറകണ്ണുകളോട് ഏറ്റെടുക്കാൻ കാര്യം നമുക്ക് അനുകൂലമായി സ്വർഗം എഴുന്നേറ്റ് കഴിഞ്ഞു കഴിഞ്ഞു വാക്തത്വം കേട്ട ദൈവ പൈതലെ ഒരു മനുഷ്യനും നിനക്ക് അനുകൂലമല്ലെങ്കിലും നിന്റെ കൂടെ നിൽക്കാൻ ആരുമില്ലെങ്കിലും നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലെങ്കിലും അവൻ വാക്ക് പറഞ്ഞൊരു ഒരു ഉടയവനുണ്ടല്ലോ നീ സേവിക്കുന്നതിന്റെ ഉടയവൻ അമേൻ അവൻ ഒരു ശതാധിപനെ എഴുന്നേൽപ്പിക്കും എത്ര പേർക്ക് ഇന്ന് പകൽ പറയാൻ പറ്റും എനിക്ക് വേണ്ടി ദൈവം ഒരാളെ എഴുന്നേൽപ്പിക്കും ആമീൻ അതെൻ്റെ റിലേഷനുള്ളതല്ല അതെൻ്റെ ബന്ധത്തിലുള്ളതല്ല അതെൻ്റെ സ്നേഹിതരുടെ കൂട്ടത്തിലുള്ളതല്ല എനിക്ക് പരി ഒരാളെ ദൈവം എഴുന്നേൽപ്പിക്കും കാര്യം ഇത്രയേ ഉള്ളൂ എന്നോടൊരു വാക്തത്വം ദൈവം പറഞ്ഞിട്ടുണ്ട് വിശ്വസിക്കുന്നവർ ഒന്ന് രണ്ട് നിമിഷം ആമീൻ പറഞ്ഞ് ആത്മാവിൽ നിറഞ്ഞ് എനിക്ക് വേണ്ടി സ്വർഗം ചിലതിനെ എഴുന്നേൽപ്പിക്കും എനിക്ക് വേണ്ടി സ്വർഗം ചിലതിനെ എഴുന്നേൽപ്പിക്കും എന്നോട് ദൈവം ദൈവം ഒരു വാക്തത്വം പറഞ്ഞിട്ടുണ്ട് എന്നോട് ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് അത് പൂർത്തീകരിക്കേണ്ടത് വാക്ക് പറഞ്ഞവന്റെ ഉത്തരവാദിത്വമാകയാൽ അവൻ സർവശക്തനാകയാൽ അതിനെ തകർക്കാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല ഇനിയും നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്തൊരു കാര്യമുണ്ട് ഐ മീൻ നമ്മൾ ഈ നമ്മുടെ ദൈവം സർവശക്തനാണ് ആമീൻ അവൻ സകല നാമത്തിന് മേലായ നാമമാണ് സകല ശക്തിക്ക് മേലായ ശക്തിയാണെന്നൊക്കെ പറഞ്ഞാലും ആമീൻ ചില പ്രതിസന്ധികൾ വരുമ്പോൾ ചില വെല്ലുവിളികൾ വരുമ്പോൾ ആമീൻ നാം പലപ്പോഴും തളർന്നു പോയിട്ട് ഇനി വാക്തത്വം നടക്കത്തില്ലെന്ന് പറയും എന്നാൽ ഈ പകൽ ഇതിനകത്തിരിക്കുന്നവർ പറയണം തടയുന്ന ശക്തിയേക്കാൾ വലിയൊരു ശക്തിയാ പറഞ്ഞത് തടയുന്നവനേക്കാൾ വലിയൊരുവന അരുളി ചെയ്തത് ഇന്ന് പകൽ ഒരു കാര്യം കൂടി പറഞ്ഞ് ആമീൻ പറഞ്ഞു ആമീൻ എന്റെ ദൈവം പറഞ്ഞ വാക്തത്വത്തെ തട പറയാൻ ഈ ലോകത്തിലൊരു പടയാളിയില്ല ഇന്ന് പകൽ നിന്റെ ദൈവം ആരെന്ന് നീ തിരിച്ചറിയണം നിന്നോട് ദൂത് പറഞ്ഞതൊരു പ്രവാചകനായിരിക്കും പക്ഷെ കൊടുത്തയച്ചത് സർവശക്തനാ നീ കേട്ടതൊരു ദൈവ വചനമായിരിക്കും അത് പ്രസംഗിച്ചതൊരു അഭിഷക്തനാ പക്ഷെ അത് അഭിഷക്തന്റെ വാക്കുകളല്ല പ്രവാചകന്റെ ദൂതുകളല്ല സ്വർഗത്തിലെ ദൈവം നിന്റെ തലയിൽ കൈവച്ച് നിന്റെ മുഖത്ത് നോക്കി നിന്റെ തലമുറയോട് നിന്റെ കുടുംബത്തോട് നിന്റെ സഭയോട് നിന്റെ ദേശത്തോട് അരുളി ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം കൊടുത്തു വിട്ടതാണെങ്കിൽ ഇന്ന് പകൽ ഫ്രീ ആയി നിന്നിട്ട് പറ എത്ര ശക്തികൾ തരത്തില്ലെന്ന് പറഞ്ഞ് എഴുന്നേറ്റാലും എത്ര ശക്തികൾ തരത്തില്ലെന്ന് പറഞ്ഞ് എഴുന്നേറ്റാലും ഞാൻ ഒന്നും ചെയ്യണ്ട പറഞ്ഞവൻ അത് ചെയ്തോളും എൻ്റെ കുഞ്ഞെ നമുക്കൊരു റെക്കമെൻഡേഷൻ്റെ ആവശ്യമില്ല ഐ മീൻ നമുക്കൊരു റെക്കമെൻഡേഷൻ്റെ ആവശ്യമില്ല കാര്യം ഈ തകരുന്ന കപ്പലിനകത്ത് ഐ മീൻ പൗലോസ് വിളിച്ചിട്ടല്ല ദൂതൻ വന്നേ ആണോ അല്ല ഐ മീൻ കുഞ്ഞെ നീ കർത്താവിൻ്റെ ഐ മീൻ നാമനിമിത്തം ഇറങ്ങി പുറപ്പെട്ടതാണോ നീ ദൈവാത്മാവിലാണോ നടക്കുന്നേ ദൈവശക്തിയാലാണോ നിറഞ്ഞത് പ്രതിസന്ധിക്കകത്ത് ആമേൻ ദൂതൻ ഇറങ്ങി വരും ഹലലൂയ ഹലലൂയ പടകുലഞ്ഞപ്പോൾ കടൽ കടല് അലറിയപ്പോൾ തിര അടിച്ചപ്പോൾ നാലായാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന യേശു നടന്നടുത്തു വന്നെങ്കിൽ ഇത് കഥയായി കേൾക്കരുത് പറ നീ എവിടെങ്കിലും ഒറ്റപ്പെട്ടാൽ അവൻ അടങ്ങിയിരിക്കത്തില്ല എൻ്റെ യേശു പ്രാർത്ഥന നിർത്തി അവൻ നിന്റെ അടുക്കലേക്ക് നടന്നു വരും ഇന്ന് പകലും നിറവിന് ദൈവത്തെ ആരാധിക്കുന്ന വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുന്ന ദൈവത്തിന്റെ ഭക്തന്മാരെ അഭിഷക്തന്മാരെ ദൈവദാസിമാരെ നിന്നെ ദൈവം ഒറ്റ ഒറ്റയ്ക്ക് വിടത്തില്ല നിന്റെ പടക് തകരാൻ അവൻ അനുവദിക്കത്തില്ല കുറച്ചു നേരമായി കടലിളകി തുടങ്ങിയിട്ട് കുറച്ചു നേരമായി പടക് ഉലഞ്ഞു തുടങ്ങിയിട്ട് ഇന്ന് പകലിൽ ദൂത് വീണ്ടും ആവർത്തിക്കുന്നു അവൻ ഇറങ്ങി നടന്നു വരുന്നുണ്ട് അവൻ നടന്നു വരുന്നുണ്ട് അവൻ നടന്നു വരുന്നുണ്ട് എനിക്കറിയത്തില്ല ആത്മാവ് ഇങ്ങനെ പറയുന്നു ആമീൻ ചില ഉലഞ്ഞ പടകിന് നേരെ ചില നിലവിളിക്കുന്ന സഹോദരങ്ങൾക്ക് നേരെ എന്റെ യേശു നടന്നടുക്കുകയാ വിശ്വസിക്കുന്നവർ ഏറ്റെടുത്തോ എനിക്കറിയത്തില്ല വാക്തത്വം പറഞ്ഞ് നിന്നെ ദൈവം അയച്ചെങ്കിൽ വാക്ക് പറഞ്ഞ് നിന്നെ അയച്ചെങ്കിൽ പ്രതിസന്ധി കണ്ട് മാറുന്നവനല്ല നീ നിലവിളിക്കുന്നത് കണ്ട് കരയുന്നത് കണ്ട് ചിരിക്കുന്ന ഒരു സാഡിഷ്ടല്ല എന്റെ ദൈവം നീ പറയാതെ അവൻ നടന്നു വരും വിശ്വസിക്കുന്നവർ മീൻ പറഞ്ഞേ ഈ പുസ്തകത്തിൽ തന്നെ ഞാൻ പലപ്പോഴും പറഞ്ഞൊരു ഭാഗമാണ് നേരം വെളുക്കുമ്പോൾ നാൽപ്പതോളം പേർ തിന്നത്തില്ല കുടിക്കത്തില്ലെന്ന് പറഞ്ഞ് പൗലോസിനെ കൊല്ലാൻ പ്ലാൻ ചെയ്യുമ്പോൾ അമീൻ തലേ രാത്രിയിൽ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങിയിട്ട് പറഞ്ഞു നീ എരിശിലേമിൽ നിന്നതുപോലെ ഞാൻ നിന്റെ റോമിൽ നിർത്തും ഐ മീൻ ആയിരം പെട്ടം കേട്ടതാണെങ്കിലും ഈ പകൽ കുറിച്ചു വെച്ചോ നിനക്കെതിരെ പ്ലാൻ ഒരുക്കുമ്പോഴേ പുതിയ വാക്തത്വം തരും നിനക്കെതിരെ പ്ലാൻ ഒരുക്കുമ്പോഴേ പുതിയ വാക്തത്വം തരും രാവിലെ നിനക്കെതിരെ പ്ലാൻ ഒരുക്കുമ്പോൾ തലേ രാത്രിയിൽ നിന്നെ ധൈര്യപ്പെടുത്തുന്ന പുതിയ ആലോചന പറഞ്ഞ് പുതിയ ദൂത് പറഞ്ഞ് ആമീൻ പൈശാചിക മണ്ഡലങ്ങൾ ഒരുമിച്ചിളകിയാലും ഒരു സൈന്യം നിന്റെ നേരെ പാളയം ഇറങ്ങിയാലും ഇല്ല നിന്നെ വിളിച്ചവൻ നിശ്വസൻ പറഞ്ഞ വാക്തത്വങ്ങൾ ഊവാ നീതിയോടെ നില്ല കുഞ്ഞേ വിശ്വസ്തയോടെ നില്ല ഈ പടകിനകത്ത് ശ്രദ്ധിച്ചേ എല്ലാവരും ഭക്ഷണം കഴിക്കാതെ ആകുലതയിലും നിരാശയിലുമായിരിക്കുമ്പോഴും അഭിഷക്തൻ്റെ അടുത്തേക്ക് ദൂതൻ വന്നുകൊണ്ടിരിക്കുക സ്തോത്രം എനിക്കൊരു കാര്യം മനസ്സിലായി അഭിഷേകം ഹോളിലല്ല പ്രതിസന്ധിക്കകത്ത് ഐ മീൻ പ്രതികൂലത്തിനകത്തും നിന്റെ അടുക്കൽ ഈ കണക്ഷൻ ഉണ്ടായിരിക്കും ഐ മീൻ പ്രതിസന്ധി വരുമ്പോൾ മാറിപ്പോകുന്ന ഒരു കണക്ഷൻ അല്ല അവിടെ ഈ റേഞ്ച് കിട്ടിയിരിക്കും സ്വത്രം പറയാമോ സ്വത്രം പറയാമോ അടുത്ത അമീൻ വാക്യം കൂടി വായിച്ച് നമ്മൾ വേഗത്തിൽ മുന്നോട്ട് പോകും അടുത്തത് അമീൻ തടുത്തു ഇച്ഛിച്ചിട്ട് അവരുടെ താല്പര്യത്തെ ചടുത്തു നീന്തുവാൻ കഴിയുന്നവർ ആദ്യം ചാടി കരയ്ക്ക് പറ്റുവാനും ശേഷമുള്ളവർ പലകമേലും കപ്പലിന്റെ കണ്ടങ്ങളുടെ മേലുമായി എത്തുവാനും കൽപ്പിച്ചു അടുത്തതിന് കരമുയർത്തി സ്തോത്രം ഇങ്ങനെ എല്ലാവരും കരയിലെത്തി രക്ഷപ്പെടുവാൻ സംഗതി വന്നു അങ്ങനെ തന്നെ പറ അങ്ങനെ രക്ഷപ്പെടാൻ സംഗതി വന്നു വ്യക്തിപരമായി പറഞ്ഞ അങ്ങനെ രക്ഷപ്പെടാൻ ഒരു സംഗതി വന്നു മീൻ പറഞ്ഞ വാക്തത്വത്തെ ഇല്ലാതാക്കാൻ കൊല്ലാൻ പടയാളി എഴുന്നേറ്റപ്പോൾ പറ രക്ഷപ്പെടാൻ ഒരു സംഗതി വന്നു തടുക്കാൻ ഒരുവൻ എഴുന്നേറ്റു തടയാൻ ഒരുവൻ എഴുന്നേറ്റു രക്ഷപ്പെടാൻ ഒരു സംഗതി വന്നു അങ്ങനെയെങ്കിൽ ഈ പകൽ സമയം ഈ ദൂതം കൊണ്ട് ഏറ്റെടുത്തു മീൻ ഒരു സംഗതി നിനക്ക് വരുന്നുണ്ട് രക്ഷപ്പെടാൻ പ്രാപിക്കാൻ അസാധ്യമായ ഒരു മേഖലയിൽ നിനക്ക് വേണ്ടി ഒരു വഴി ഒരുങ്ങി വരുന്നുണ്ട് പടക് തകർന്നാൽ ദൂത് കേട്ടവർ പറയും ഇനി വാക്തത്വം നടക്കത്തില്ല എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു നീന്താൻ കഴിവുള്ളവൻ രക്ഷപ്പെടും അല്ലാത്തവൻ മരിച്ചു പോകും നീന്താൻ കഴിവുള്ളവൻ രക്ഷപ്പെടും അല്ലാത്തവര് മരിച്ചു പോകും പക്ഷെ വാക്തത്വം കിടക്കുന്ന ഒരാൾ പോലും മരിക്കത്തില്ല നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ ഇത് ഇങ്ങനെ വായിച്ചാൽ പോരാ വെളിപ്പാടി പിടിക്കുക ഐ മീൻ പടക് തകർന്നപ്പോഴേ പറഞ്ഞു വാക്തത്വം ഇനി ഇല്ല നീന്താൻ കഴിവുള്ളവൻ നീന്തി കയറുന്നത് കണ്ടപ്പോൾ അമി നീന്താൻ അറിയാത്തവൻ പറഞ്ഞു എന്റെ കാര്യം പോക്ക പക്ഷെ ദൈവം പറഞ്ഞു ഒരുത്തൻ്റെയും കാര്യം പോക്കല്ല എല്ലാം രക്ഷപ്പെടും അപ്പോഴാ മനസ്സിലായത് ഈ തകർന്ന പടകിനകത്ത് നിന്ന് പൊളിഞ്ഞു വീണ പലക മതി നിന്നെ അക്കരെ എത്തിക്കാൻ സ്വോത്രം പറഞ്ഞേ ഇങ്ങോട്ട് നോക്കിയേ ഈ പടക് മുങ്ങിയപ്പോഴല്ല ഇവർ ചാടിയത് പടക് മുങ്ങുമല്ല ഈ പടക് അമരം തട്ടി അങ്ങ് പൊളിഞ്ഞു എന്തോ ഇത് പൊളിഞ്ഞു ഈ പടക് മുങ്ങിയെങ്കിൽ ശ്രദ്ധിക്കണേ ഈ പടക് മുങ്ങുമ്പോൾ നീന്താൻ അറിയാവുന്നവരെന്ത് ചെയ്യും ചാടി രക്ഷപ്പെടും നീന്താൻ അറിയാത്തവരോ മുങ്ങിച്ചോ അങ്ങനെ മുങ്ങിച്ചാവാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ പറഞ്ഞ വാക്തത്വം നടക്കണ്ടേ അങ്ങനെയാണെങ്കിൽ കപ്പൽ മുങ്ങിയില്ല കപ്പലിനെ പൊളിച്ചു അന്നേരം ഈ കപ്പലിനെ പൊളിച്ച് എന്തിനാണെന്നറിയാമോ മീൻ നിനക്ക് കക്കര കയറാനുള്ള സംഗതിയായി പൊളിഞ്ഞു കിടക്കുന്നേ ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലാക്കുന്നുണ്ട് നിനക്ക് അക്കരെ കയറാനുള്ള ദൈവത്തിന്റെ വാക്തത്വം ദൈവത്തിന്റെ വാക്തത്വം ദൈവം നിന്നോട് പറഞ്ഞ ആലോചന അത് പൂർത്തീകരിക്കാനാ നിന്റെ മുന്നിൽ ചിലത് പൊളിഞ്ഞു കിടക്കുന്ന അത് പൊളിച്ചത് എന്തിനാണെന്നറിയാമോ അത് നിനക്ക് കയറാനാ ഓ ആത്മനിറവിൽ ദൈവത്തോട് നന്ദി പറഞ്ഞ് എന്റെ ദൈവം അറിയാതെ ഒന്നും നടക്കത്തില്ല കപ്പല് മുങ്ങത്തില്ല കപ്പല് പൊളിയും അവൻ പൊളിഞ്ഞതല്ല അവൻ പൊളിച്ചതാ അവൻ അതിനെ പൊളിച്ചതാ എന്തിനാന്നറിയാമോ നിനക്ക് ചില പലക തരാൻ സ്വത്രം സ്വത്രം എന്റെ ദൈവമക്കളെ ഞാനൊരു കാര്യം പറയാം നിങ്ങളൊരു പൊട്ടനാകാമോ വലിയ തിയോളജിയും വലിയ ഡിഗ്രി ഒന്നും കയ്യിലില്ലാതിരിക്കാമോ ഡിഗ്രി എടുക്കുന്നത് നല്ലതാണ് തിയോളജി നല്ലതാണ് പക്ഷേ ഇതൊന്നും നിന്റെ വാക്തത്വത്തോട് ചേർത്ത് പഠിക്കരുത് ഒരു പൊട്ടിയെ പോലെ പറയാമോ അമീൻ ഒരു പൊട്ടിയെ പോലെ നില്ല് അമീൻ ഇത് മുങ്ങിയെങ്കിൽ ഞാനതാ ചിന്തിച്ച കർത്താവേ ഇത് മുങ്ങിപ്പോയെങ്കിൽ അമീൻ മിടുക്കന്മാർ നീന്തൽ അറിയാവുന്ന രക്ഷപ്പെടും പക്ഷെ വാക്തത്വം പൂർത്തീകരിക്കത്തില്ല കർത്താവ് പറഞ്ഞ അങ്ങനെ മുക്കാനല്ല ഞാനിതിനെ പൊളിച്ചു പലകളാക്കി ഇട്ട് കൊടുത്തു എന്തിനാണെന്നറിയാമോ ഓരോന്നും പലക പിടിച്ചോ നീന്താൻ അറിഞ്ഞുകൂടാത്ത പലക പിടിച്ചോ അന്നേരം പലക് പൊളിച്ച് തരിക എന്തിനാണെന്നറിയാമോ വാക്തത്വം പൂർത്തീകരിക്കാൻ സ്വോത്രം പറഞ്ഞേ സ്വോത്രം പറഞ്ഞേ ഇത് സംഗതി വന്നു ഈ പകൽ ഞാൻ ഈ ദൂത് നിങ്ങൾക്ക് കൈമാറുകയാ നിനക്ക് രക്ഷപ്പെടാനുള്ള സംഗതി നിനക്ക് രക്ഷപ്പെടാനുള്ള സംഗതി ഇതാ പൊളിഞ്ഞു വരുന്നുണ്ട് അത് മാത്രമാണോ അത് മാത്രമാണോ ആമീൻ എന്റെ ഭാവനയെ പറഞ്ഞ വേദോസ്വചനമൊന്നുമില്ല പൊളിഞ്ഞ ഉടനെ അന്നേരം എനിക്ക് മനസ്സിലായത് ഈ കപ്പലെന്ന് പറഞ്ഞ ഒരു പലകമല്ലോ ആണോ ഏ ഭയങ്കര കപ്പലാ ആമേ പൊളിഞ്ഞ പലകകൾ ശ്രദ്ധിക്കണം എൻ്റെ ഭാവനെ പറഞ്ഞാൽ അത് ഒഴുക്കിനൊത്ത് നീന്താതെ അതിങ്ങനെ നീന്തി ഓരോരുത്തരുടെ അടുത്തോട്ട് വരിക ആമീൻ നമ്മളങ്ങോട്ട് ആമീൻ വെറുതെ ചെല്ലുമ്പം ആമീൻ ആ ചെറിയ വള്ളം അങ്ങ് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് പോലെ ആമീൻ ഈ പടകിൽ നിന്ന് ഈ പലകയെ പിടിക്കാൻ ഓരോരുത്തരുടെ അടുത്ത് ഇങ്ങനെ പലക നിൽക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത് മരുഭൂമിയിൽ കയ്യെത്തുന്ന ദൂരത്തെ കാടപ്പക്ഷി നിൽക്കൂ അവൻ അടുത്ത ദൂരത്തോട്ട് പറക്കാൻ പറ്റത്തില്ല കയ്യെത്തുന്നിടത്ത് കാട ഓടപ്പക്ഷിയെ നിർത്തിയതുപോലെ അവൻ പിടിച്ച് കയറത്തക്ക നിലയിൽ പലകകളെ കൊണ്ടു നിർത്തുന്ന എത്ര പേർക്ക് മനസ്സിലാകുന്നു കടലിൽ ഒഴുക്കുണ്ടെങ്കിലും കടലിൽ തിരയുണ്ടെങ്കിലും പലകകളെ അടിച്ചു കൊണ്ടുപോകാൻ ഒരു തിര അനുവദിക്കത്തില്ല ശ്രദ്ധിച്ചേ ശ്രദ്ധിച്ചേ ഐ മീൻ പലകയെല്ലാം കൂടെ ഇളകി അങ്ങോട്ട് പോയപ്പോൾ ഒരു തിര വന്ന് അടിച്ചങ്ങ് പോയെങ്കിലോ അല്ല മനസ്സിലാവുന്നോ അല്ല മനസ്സിലാവുന്നോ പടക പലക എല്ലാം കൂടെ ഇളകി വീണു ഇടകി വീണപ്പോഴും അടുത്ത തീര വന്നടിച്ച് പലക അങ്ങ് കരയെ കൊണ്ടുപോയാലോ രക്ഷപ്പെടുവോ ഇല്ല ഈ ഇളകി കിടക്കുന്ന പലക ഇങ്ങനെ നിൽക്കുക അമീൻ ഇത് തന്നെ ഇന്ന് ഇവിടെ സംഭവിക്കുക ഇളകി കിടക്കുന്ന പലക ഇങ്ങനെ നിൽക്കുക ഇത് നിന്നെ കൊണ്ടുപോകാനാ ഇത് നിന്നെ അക്കരെ എത്തിക്കാനാ അമീൻ ഇത് തിരയ്ക്കകത്ത് പോകത്തില്ല ഇത് ഒഴുക്കിൽ പോകത്തില്ല ആത്മാവിൽ ദൂതുവാ ഏറ്റെടുത്തോ നിന്നെ അക്കരെ പോകുന്ന സംഗതിയാ ഇവിടെ കിടന്ന് ഇങ്ങനെ ആടുന്നത് ഈ വെള്ളത്തിന്റെ മീതെ ഒഴുകുന്നത് നിനക്ക് രക്ഷപ്പെടാനുള്ളതാ നിനക്ക് അക്കരപ്പാനുള്ളതാ ഒര മനസ്സിലായവർ നല്ല ആമീൻ പറഞ്ഞോ മനസ്സിലായവർ നല്ല ആമീൻ പറഞ്ഞോ മനസ്സിലായവർ നല്ല ആമീൻ പറഞ്ഞോ കുഞ്ഞെ കാടപ്പക്ഷി ദൂരെ പറക്കാൻ പറ്റത്തില്ല ദൈവത്തിന്റെ വാക്തത്വമാകയാ അത് കയ്യെത്തുന്ന ദൂരത്ത് നിന്ന് ഒരു ഇഞ്ചരങ്ങ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ലെങ്കിൽ കടലേ തിരയെ ഈ പലകെ ഒഴുക്കി കൊണ്ടുപോകാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല അത് അക്കരെ കയറി രക്ഷപ്പെടാനുള്ളതാണ്